അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ജോയിൻ ചെയ്യാൻ പോയപ്പോൾ ഞങ്ങളെ കൊണ്ടുപോയില്ല എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പശുവുണ്ട് പശുവിനെ വിറ്റാലേ എൻ്റെ ഫാമിലിയെ കൊണ്ടുവരാൻ വരൂ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങളെ കൊണ്ടുപോയില്ല മാധവൻ സാറ് കേരളത്തിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ എന്നുള്ള ഐ എസ് ഓഫീസർ എന്നുള്ള നിലയിലും കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ നൽകിയ വളരെ ദീർഘകാലത്തെ ഔദ്യോഗിക പ്രവർത്തന പാരമ്പര്യമുണ്ട് സാറിന് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ തൃപ്തി സംതൃപ്തികരമായിട്ടുള്ള പ്രവർത്തനങ്ങളൊന്ന് പറയാൻ പറ്റും ട്രൈബൽ വെൽഫെയർ ആയിരുന്ന കാലത്ത് വർക്കാണ് എനിക്ക് ഏറ്റവും തൃപ്തികരമായിട്ട് തോന്നിയത് കാരണം എന്ന് പറഞ്ഞാൽ പല കാരണങ്ങളുണ്ടായിരുന്നു ഒന്ന് അതുവരയ്ക്ക് ട്രൈബൽ ഏരിയയിലത്തെ വർക്ക് ഒരു ഒരു നെഗ്ലക്റ്റഡ് ഫീൽഡായിരുന്നു tribal welfare was part of the scheduled caste welfare എന്ന് പറഞ്ഞാൽ ഷെഡ്യൂൾഡ് കാസ്റ്റും ഷെഡ്യൂൾഡ് ട്രൈബും ഒരേ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലായിരുന്നു ഷെഡ്യൂൾഡ് ട്രൈബ്സിനെ കുറിച്ചിട്ട് വലിയ താല്പര്യം ആരും എടുത്തിട്ടുണ്ടായിരുന്നില്ല അതാണ് ഒരു കാരണം ഇപ്പോൾ ട്രൈബൽ വെൽഫെയറിൻ്റെ ഡയറക്ടറായപ്പോൾ എനിക്ക് അതിൽ വലിയ താല്പര്യം തോന്നി രണ്ടാമത് ഇന്നും അക്കാലത്ത് എമർജൻസി പീരീഡായിരുന്നു അപ്പോൾ നമുക്ക് ചെയ്തത് ഫലവത്തായിട്ട് ഫീൽഡിൽ കാണാമായിരുന്നു അപ്പോൾ ഞാൻ ചെയ്ത് ഒരു ഡിസിഷൻ എടുത്തെങ്കിൽ അത് ഉടനെ തന്നെ ഇംപ്ലിമെൻ്റ് ചെയ്ത് within a few days we could find out the I mean അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് നമുക്ക് ഫീഡ്ബാക്ക് കിട്ടുമായിരുന്നു ഇതുകൊണ്ടെല്ലാമായിരുന്നു എനിക്ക് ഏറ്റവും തൃപ്തി അതിൽ പ്രധാനപ്പെട്ട എടുത്തു പറയത്തക്ക ചില നേട്ടങ്ങളും സാർ സൂചിപ്പിക്കാം ഉണ്ടായിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഈ ബോണ്ടഡ് ലേബർ അബോളിഷന് വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്ത പാലക്കാടായിരുന്നു സാർ ബോണ്ടൻ ലേബർ അതായത് ഈ ട്രൈബൽ കമ്മ്യൂണിറ്റീസിൻ്റെ ഇടയിലെല്ലാം തന്നെ ആഗോളമായിട്ട് ഇന്ത്യ ഇന്ത്യയിൽ ഒട്ടിക്ക് തന്നെ വലിയൊരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നത് ഈ ബോണ്ടഡ് ആയിരുന്നു കേരളത്തിലുണ്ടായിരുന്നു കേരളത്തിൽ വളരെയധികം ഉണ്ടായിരുന്നു ഇങ്ങനെ അതായത് ബോണ്ടഡ് ലേബർ എന്ന് പറഞ്ഞാൽ ആൾക്കാരെ പിന്നെ ഇപ്പോൾ കേരളത്തിൽ പ്രത്യേകമായിട്ടുണ്ടായിരുന്ന വളരെ പ്രസിദ്ധമായിട്ടുള്ള കേസ് ഇവിടെ മാനന്തവാടിക്കടുത്തുള്ള വള്ളിയൂർക്കാവ് വള്ളിയൂർക്കാവ് വള്ളിയൂർക്കാവിലത്തെ ഏർപ്പാടായിരുന്നു ഒരു കൊല്ലം വന്നിട്ട് ഒരു കുടുംബത്തിനെ മുഴുവനും തന്നെ ഒരു മുതലാളി ഈ ഒരു ഒരു തുക പറഞ്ഞിട്ട് ആ തുകയ്ക്ക് അടിമകളാക്കിയിട്ടുണ്ട് ആ ഒരു കൊല്ലത്തിന് മുഴുവനും അയാൾ അയാൾ ഈ ഉടമസ്ഥൻ്റെ ഫീൽഡിൽ പോയിട്ട് വർക്ക് ചെയ്യണം അയാൾ കൊടുക്കുന്ന സ്ഥലങ്ങളിൽ താമസിച്ചുകൊള്ളണം കുടികൾ കെട്ടിക്കൊടുക്കും അവിടെ താമസിച്ച് അയാൾ പറയണ ജോലിയെല്ലാം കൊള്ളണം പ്രത്യേകിച്ച് കൂലിയൊന്നും കൊടുക്കില്ല ഭക്ഷണത്തിനും ഉള്ള അത് മാത്രമേ കൊടുക്കുള്ളൂ കൊല്ലം തീർന്നു കഴിഞ്ഞാൽ വീണ്ടും ഇതുപോലെ വേറെ ആരെങ്കിലും അങ്ങനെ എടുത്തുള്ളൂ അതാണ് ബോണ്ടഡ് ലേബർ ഇതിൻ്റെ പല വിഭാഗങ്ങളുണ്ടായിരുന്നു അത് ഈ വള്ളിയൂർ കാവലിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള പരിപാടിയാണ് ഞാൻ പറഞ്ഞത് വേറെ പല വിധത്തിലുണ്ടായിരുന്നു ആൾക്കാർ പോയി കുടുംബത്തിൽ ഈ ട്രൈബൽ ഫാമിലിയിൽ പോയി നേരിട്ട് ട്രൈബൽ ഫാമിലിയായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് എൻഗേജ് ചെയ്തിട്ടുണ്ടായിരുന്നു അമ്മാതിരി ഉണ്ടായിരുന്നു അട്ടപ്പാടിയിൽ ഒരു ഊരിലത്തെ ആൾക്കാരെയെല്ലാം ഇങ്ങനെ വന്നിട്ട് എൻഗേജ് ചെയ്യുമായിരുന്നു സാറപ്പോൾ ബോണ്ടഡ് ലേബർ നിർത്തലാക്കാൻ പെട്ടെന്ന് പറ്റിയ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഒട്ടുക്കുള്ളൊരു പ്രശ്നമായിരുന്നു അപ്പോൾ ബോണ്ടഡ് ലേബർ അബോളിഷൻ ആക്ട് എന്ന് പറഞ്ഞത് സെൻട്രൽ ആക്ട് നയൻറ്റീൻ സെവൻറ്റി ഫൈവിൽ ഒരു സെൻട്രൽ ആക്ട് ഉണ്ട് abolition bonded labour abolition act ഞാൻ ചാർജ് എടുത്തപ്പോൾ അത് പിന്നെ ആ പീരീഡിലാണ് ഇത് വന്നത് ഞങ്ങൾ ആദ്യം പ്രയോറിറ്റി കൊടുത്തത് നമ്മുടെ ബോണ്ടഡ് ലേബർ പിന്നെ അബോളിഷ് ചെയ്യാൻ ഉള്ള തീരുമാനം എതിർപ്പുകൾ നേരിട്ടോ അതിന് വലിയ എതിർപ്പുകൾ ഉണ്ടായിരുന്നോ ഓ ഭയങ്കര എതിർപ്പുകൾ ഉണ്ടായിരുന്നു മാത്രമല്ല ആ എതിർപ്പ് വയനാട്ടിൽ പ്രത്യേകിച്ചിട്ട് ഒരു രൂപം കൊണ്ടത് എങ്ങനെയാണെങ്കിൽ ഈ വന്ദേവാസികളുണ്ടല്ലോ അതായത് സെറ്റിലേഴ്സ് സെറ്റിലേഴ്സ് ഈ നിയമത്തിനെ തോപ്പിക്കാൻ വേണ്ടിയിട്ട് അവരുടെ നാട്ടിൽ നിന്ന് വർക്കേഴ്സിനെ കൊണ്ടുവന്നു അങ്ങനെയായിട്ട് അവിടെ വയനാട്ടിലത്തെ വർക്ക് മുഴുവനും ഈ വന്നവർക്ക് സെറ്റിലേഴ്സിൻ്റെ ആൾക്കാർക്ക് കൊടുത്തിട്ട് ട്രൈബൽ പീപ്പിളിനും വർക്കില്ലാതെയായി അവർ പട്ടിണി കിടക്കാൻ തുടങ്ങി ആ അപ്പോഴാണ് ഞങ്ങൾ ഇതിൽ ഇൻവോൾവ് ആയത് അപ്പോൾ ഈ രണ്ട് പ്രശ്നം ഉണ്ടായിരുന്നു ഒന്ന് ബോണ്ടഡ് ലേബർ അബോളിഷ് ചെയ്യുക എന്നുള്ളത് രണ്ട് ഈ ബോണ്ടഡ് ലേബർ അബോളിഷ് ചെയ്തതിന് എഗൻസ്റ്റായിട്ട് ഈ ഈ നോൺ ട്രൈബൽ ഫാർമേഴ്സ് അഡോപ്റ്റ് ചെയ്ത ഈ ഈ പോർ ഈ യുദ്ധമുറ അത് തോൽപ്പിക്കണം ഉണ്ടായിരുന്നു അല്ല സാർ എമർജൻസി ആയിരുന്നല്ലോ ആ സമയത്ത് എമർജൻസി എമർജൻസി ആയിരുന്നു മാത്രമല്ല ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു അക്കാലത്ത് ഞാൻ വെസ്റ്റേഡ് ഫോറസ്റ്റിൻ്റെ ആയിരുന്നു that is private forest nationalise ചെയ്ത് വെസ്റ്റേഡ് ഫോറസ്റ്റ് ആക്കി ആ വെസ്റ്റേഡ് ഫോറസ്റ്റിൻ്റെ കസ്റ്റോഡിയനുമായിരുന്നു ഞാൻ അപ്പോൾ ആ വെസ്റ്റേഡ് ഫോറസ്റ്റിൽ ലാൻഡ് അവൈലബിലിറ്റി ഉണ്ട് ആ ലാൻഡ് അവൈലബിലിറ്റി അസൈൻമെൻറ്റിന് വേണ്ടിയിട്ട് അസൈൻമെൻറ്റിന് വേണ്ടിയിട്ട് അന്നത്തെ കരുണാകരൻ്റെ മന്ത്രിസഭ ഒരു വളരെ നല്ല തീരുമാനം എടുത്തു അതായത് ട്രൈബൽ ഏരിയാസിൽ അവൈലബിൾ ആയിട്ടുള്ള ലാൻഡിൻ്റെ പാതി ട്രൈബൽ പീപ്പിളിന് കൊടുത്തോളാം എന്നുള്ളൊരു തീരുമാനം എടുത്തത് നമുക്ക് വളരെ സഹായകരമായി അവിടെ നടപ്പിലാക്കാൻ പറ്റിയോ അവിടെ അവിടെ നടപ്പിലാക്കാനുള്ള ഒരു മെത്തേഡ് ഈ ബോണ്ടഡ് ലേബർ ആക്ട് അബോളിഷനുമായിട്ട് ലിങ്ക് ചെയ്തു എന്നിട്ടാണ് സുഗന്ധഗിരി മുതലായ പിന്നീട് പ്രസിദ്ധമായിട്ടുള്ള പ്രോജക്റ്റുകൾ ഞങ്ങൾ രൂപീകരിച്ചത് സുഗന്ധഗിരി ഏകദേശം ആയിരത്തി അഞ്ഞൂറ് ഹെക്ടർ അക്കാലത്ത് രൂപീകരിച്ചപ്പോൾ ഏഷ്യയിൽ തന്നെ വെച്ചിട്ട് ഏറ്റവും വലിയ പ്ലാന്റേഷനാവുമായിരുന്നു അത് ഏലത്തിന് വേണ്ടിയിട്ടുള്ളൊരു പ്ലാന്റേഷനായിട്ടായിരുന്നു പിന്നെ ഉണ്ടായിരുന്നത് ഗ്രാസ് ലാൻഡായിരുന്നു ഗ്രാസ് ലാൻഡ് റിസോഴ്സിനെ ഉപയോഗിക്കുക എന്നുള്ളത് ഒരു ടെക്നോളജിക്കൽ ചാലഞ്ചായിരുന്നു ഗ്രാസ് ലാൻഡിൻ്റെ ecological it's a climax formation അപ്പോൾ ഈ ക്ലൈമാറ്റിക് ക്ലൈമാക്സ് ആയതുകൊണ്ട് അത് നമുക്ക് ഇക്കോളജിക്കൽ റീസൺസ് കൊണ്ടും മാറ്റാൻ പറ്റില്ല അപ്പോൾ ഗ്രാസിനെ റിസോഴ്സായിട്ട് ഗ്രാസ് ഇക്കോളജിയെ മാറ്റാതെ ഒറ്റ വഴിയേ ഉള്ളൂ ഡയറി ഫാം അങ്ങനെയാണ് പൂക്കോട് ഡയറി ഫാം ആയത് അല്ല അന്ന് തന്നെ പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ഒരു താല്പര്യം അതിനകത്തുണ്ടായിരുന്നു പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു അതിനകത്ത് അത് ഞങ്ങളുടെ പിന്നെ ഞാൻ ചെയർമാനായിട്ട് ഈ വെസ്റ്റേഡ് ഫോറസ്റ്റ് കമ്മിറ്റിയുടെ റിപ്പോർട്ടുണ്ട് ആ റിപ്പോർട്ട് ഇപ്പോഴും കുറച്ചൊരു പ്രസിദ്ധിയുള്ളത് ആദ്യമായിട്ട് ഇക്കോളോജിക്കൽ ഫാക്ടേഴ്സിനെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ഫോറസ്റ്റ് യൂട്ടിലൈസേഷൻ പ്ലാനാണെന്നുള്ള വളരെ കെയർഫുള്ളായിട്ട് ഇക്കോളോജിക്കൽ കൺസിഡറേഷൻസ് നോക്കിയിട്ടാണ് ഫോറസ്റ്റ് യൂട്ടിലൈസേഷൻ ആണ് പറഞ്ഞത് ഈ പൂക്കോട് ലേക്കിൽ വേറെ ഒരു വിധത്തിലും അത് ഡെവലപ്പ് ചെയ്യാൻ പാടില്ല അഗ്രികൾച്ചർ അതിൻ്റെ ക്ലൈമാറ്ററിക് ക്ലൈമാക്സ് ആയിട്ട് നിൽക്കുന്ന സ്ഥിതി ഉണ്ടല്ലോ ഗ്രാസ് ലാൻഡ് എന്നുള്ള സ്ഥിതി ആ ഗ്രാസ് ലാൻഡ് റിസർവ് ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്ത് അവിടെ മനുഷ്യരെ താമസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്ലാൻ തുടങ്ങിയത് അത് ഞങ്ങൾ വളരെ കെയർഫുള്ളായിട്ടാണ് പ്ലാൻ ചെയ്തത് അന്ന് ഈ ഏരിയയിൽ പ്രത്യേകിച്ച് പൂക്കോട്ടിലേക്കിനെ കുറിച്ചിട്ടാണ് ഒരുപാടധികം ഇനോ ഞങ്ങൾ ആലോചിച്ച് ഇനോ even though Sugandhagiri was a larger area much more intensive agricultural development was possible in the Sugandhagiri area അവിടെയാണ് കൂടുതൽ ആൾക്കാരെയും കൊണ്ടുവന്ന് താമസിപ്പിച്ചത് പക്ഷേ ആ പക്ഷേ ഇക്കോളജിക്കൽ ആൻഡ് മാനേജ്മെൻറ്റ് പ്രോബ്ലം അധികം ഉണ്ടായിരുന്നു പൂക്കോട് ലേക്ക് ഏരിയയിലായിരുന്നു അവിടെ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് എങ്ങനെയാണെങ്കിൽ പത്ത് ക്ലസ്റ്റേഴ്സ് ഈ ഇത്രയും വലിയ ഗ്രാസ് ലാൻഡ് ഒരുമിച്ച് മാനേജ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ പത്ത് ക്ലസ്റ്റേഴ്സ് ഓരോ ക്ലസ്റ്ററുകളും പത്തോ പന്ത്രണ്ടോ ഫാമിലീസ് വെച്ചിട്ട് പത്ത് ക്ലസ്റ്റേഴ്സായിട്ട് ഫോം ചെയ്യാനായിരുന്നു ഓരോ ക്ലസ്റ്ററിനും നൂറ് പിന്നെ കാറ്റിൽ യൂണിറ്റ്സ് അങ്ങനെയായിട്ടുള്ള പ്ലാനാണ് വെച്ചത് പക്ഷേ വർക്ക് ചെയ്തപ്പോൾ അതൊക്കെ മാറി ബ്യൂറോക്രാറ്റിന് ഒറ്റ ഏരിയയിൽ പശുക്കളെയൊക്കെ മാനേജ് ചെയ്യാനാണ് എളുപ്പം അപ്പോൾ അവരെന്ത് ചെയ്തെന്നുണ്ട് ഒരു ഏരിയയിൽ കോൺസെൻട്രേറ്റ് ചെയ്തു പശുക്കൾ മുഴുവനും ഈ ഒരു ഏരിയയിൽ നാട്ടുകാർ ഇതിൻ്റെ ബെനിഫിഷ്യസ് പല ഏരിയാസിൽ എന്നിട്ട് രാവിലെ ഇവരൊക്കെ നടന്നു വരണം ഇവിടെ ജോലിസ്ഥലത്തിലേക്ക് വരണം അറ്റൻഡൻസ് ബുക്കിൽ പേര് എഴുതണം എന്നിട്ട് അവർ പറയണ ജോലി ചെയ്യണം അത് അതുകൊണ്ട് one of the worse things അതിൻ്റെ റിസൾട്ട് എന്താണെന്നാൽ ഈ ക്ലസ്റ്റർ പ്രോഗ്രാമിൽ the association the the attachment between the worker and the cattle അതാണ് അവിടെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നത് ഇത് തീരെ നഷ്ടപ്പെട്ടു പോയി ഇവിടെ അയാൾ വരുന്നു അറ്റൻഡൻസ് പുസ്തകത്തിൽ എഴുതുന്നു ഉദ്യോഗസ്ഥൻ പറയണ ജോലി ചെയ്യും പോരാത്തതിനും വലിയ നഷ്ടം വന്നു പശു പുല്ല് തിന്നണതിന് പകരം പുല്ലിനെ കട്ട് ചെയ്ത് പശുവിന് കൊണ്ടുപോയി കൊടുക്കുകയായിരുന്നു imagine the waste you see പെട്രോളും പിന്നെ ഒന്നാമത് ട്രാക്ടർ കൊണ്ടുപോകാനുള്ള വഴി ഉണ്ടാക്കണം എത്രയോ കിലോമീറ്റർ ട്രാക്ടർ വഴി ഉണ്ടാക്കണം അതിനുള്ള ക്യാപിറ്റൽ നഷ്ടമായി പിന്നെ petrol charges petrol diesel charges അത് നഷ്ടമായി പിന്നെ ആവശ്യമില്ലാത്തൊരു category of employment tractor driver tractor mechanic എന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം വലിയ നഷ്ടമായിരുന്നു പിന്നെ അത് അതിൻ്റെ ഏറ്റവും വലിയ നഷ്ടത്തിൻ്റെ പിന്നെ പരാകാഷ്ട വന്നത് ബ്രൂസിലോസിസോ പശുവിന് പിന്നെ അസുഖം വന്നതോടുകൂടി പശുക്കളെയെല്ലാം കൊന്ന് എടുക്കുന്നു ഈ അന്ന് നമ്മൾ ഈ ബോണ്ടഡ് ലേബർ ഇവിടെ ആൾക്കാരെ കൊണ്ടുവന്നതോട് കൂടിയിട്ട് ഉടനെ വേജസ് ഇൻക്രീസ്ഡ് ബിക്കോസ് ഗവൺമെൻറ് ഇവർക്ക് പൈസ കൊടുക്കുമായിരുന്നു wages increase for two reasons ഒന്ന് വലിയൊരു ലേബർ പൂളിനെ നമ്മൾ അബ്സ്ട്രാക്റ്റ് ചെയ്തു ഈ ട്രൈബൽ ലേബർ പൂളിനെ നമ്മൾ ഈ ഈ സെറ്റിലേഴ്സിൻ്റെ കയ്യിൽ സെറ്റിലേഴ്സിനുള്ള അവൈലബിലിറ്റി മാറ്റിയിട്ട് ഗവൺമെൻറ് ഫാമിലേക്ക് കൊണ്ടുവന്നു അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു പിന്നെ വേജസ് ഈ കണ്ടീഷൻസ് ഓഫ് എംപ്ലോയ്മെൻ്റ് ഇവിടെ നമ്മൾ നല്ല കണ്ടീഷൻസ് ഓഫ് എംപ്ലോയ്മെൻ്റ് ഉണ്ടായിരുന്നു അവർക്ക് ഹൗസിംഗ് കൊടുത്തു അവർക്ക് ഫ്രീ റേഷൻസ് കൊടുത്തു റേഷൻ സപ്ലൈ റെഗുലറായി അന്നാൾ അക്കാലത്ത് പല ട്രൈബൽ കമ്മ്യൂണിറ്റീസിനും റേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇവിടെ റേഷൻ സപ്ലൈസ് ആയിരുന്നു പിന്നെ ഗുഡ് ഹൗസിങ് ഇതെല്ലാം കൊടുത്തതോട് കൂടിയിട്ട് ഈ ദിസ് ബിക്കേം എൻ ആൾട്ടർനേറ്റീവ് ഈ ആൾട്ടർനേറ്റീവ് ആയതോട് കൂടിയിട്ട് വേജസ് റോസ് അഗ്രികൾച്ചറൽ വേജസ് വയനാട്ടിൽ പെട്ടെന്ന് റൈസ് ചെയ്തു അപ്പോൾ അതുകൊണ്ട് the programme was a success പിന്നീട് അതിൻ്റെ ഫിനാൻഷ്യൽ ലോസസ് ഒരുപാടുണ്ടായിരുന്നു ഞാൻ പിന്നീട് എപ്പോഴും പറയുമായിരുന്നു ഈ പ്രോജക്റ്റ് ഇനോ it was not the the goose which laid the eggs എന്നാ ഒരിക്കലും അത് ലാഭകരമായിരുന്നില്ല ഇനോ nor was it an ugly duckling നമ്മൾ കല്ലെറിഞ്ഞ് ഓടിക്കാനുള്ള ഒരു അഗ്ലി വേണം ഇറ്റ് വാസ് എ സാവൻ സ്വാനായിരുന്നു അത് എന്തുകൊണ്ടാണെന്നാൽ നൂറ്റാണ്ടുകളായിട്ട് നൂറ്റാണ്ടുകളില്ലെങ്കിലും ദശാബ്ദങ്ങളായിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് പരിശ്രമിച്ചിട്ടുണ്ടായിരുന്ന പല ഡെവലപ്മെൻറ്റുകളും രണ്ട് കൊല്ലത്തിന് മൂന്ന് കൊല്ലത്തിനുള്ളിൽ ആ ട്രൈബൽ കമ്മ്യൂണിറ്റീസിന് ലഭ്യമായി നല്ല ഹൗസിങ് ഫുഡ് എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് ഇതെല്ലാം കൊടുത്തു അത് ഈ ആ കുടുംബങ്ങൾ അത് നല്ലപോലെ മെച്ചപ്പെട്ട് അതിൻ്റെ പിന്നെ പെരിഫിക്കലായിട്ടുള്ള അഡ്വാൻറ്റേജസ് ഉണ്ടായിരുന്നു tribal life was never the same again in Wayanad പിന്നെ അങ്ങനെ ഒരു വലിയ മെച്ചമുണ്ടായി ഇന്നോ ആൻഡ് ട്രൈബൽ ട്രാൻസ്ഫോർമേഷൻ അവരുടെ മനസ്സിലത്തെ വ്യത്യാസമുണ്ട് ഒരു കുറിച്ച ഗേളിന് ഒരു പണിയ ബോയ് കല്യാണം കഴിച്ചു അത് അക്സെപ്റ്റഡ് ആയി അന്നത്തെ കാലത്ത് അതെ അതെ കുറിച്ച ഗേളിന് ട്രൈബൽ പണിയ ബോയ് മാരി ചെയ്യുന്നത് കൂടിയിട്ട് അക്സെപ്റ്റ് അങ്ങനെ വലിയൊരു മാറ്റം അതെ ഒരു മാറ്റം വരുത്താൻ പറ്റി that's why call it a swan it was neither a goose that lead the golden eggs nor an ugly duckling it was something like a swan അത് എനിക്ക് വലിയ എൻ്റെ കരിയറിൽ വെച്ചിട്ട് ഏറ്റവും വലിയൊരു ആയിട്ട് ഞാൻ കണക്കാക്കുന്ന അതാണ് വയനാട് കൂടാതെ സാർ പാലക്കാട്ട് പാലക്കാട്ട് മറ്റ് പാലക്കാട് അട്ടപ്പാടിയിൽ ഇതുപോലെ തന്നെ അട്ടപ്പാടി ഫാംസ് തുടങ്ങി That is a slightly different model. Why not a single area, areas? Atapadilla, the farm was distributed over a very much larger number of areas. The problem of uh, management was slightly more difficult. Out of the Pala areas, the Pala Vetatil development. Chavadam Gore sustained. In fact, the development was sustained longer in Atapadi than in Puko, in these other areas. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ പൂക്കോടിനും ഇന്ന് ഞാൻ അത് റിവ്യൂ ചെയ്യായിരുന്നെങ്കിൽ if I were to do that all whole programme once again I would have made it less management intense both in you know Sugandhagiri as in പൂ as well as in Pookode the intensity of management was very high needed I mean, the needed intensity of management was very high. നല്ല കേപ്പബിൾ ആയിട്ടുള്ള മാനേജർ വേണ്ടിയിരുന്നു ഇവിടെ ഞാൻ അതിൽ എഴുതുകയും ചെയ്തിട്ടുണ്ടായിരുന്നു in my report in our recommendation to government, I had pointed out that Sugandhagiri is the largest plantation estate in the whole of Asia. You know, based at ഒരു സിംഗിൾ ക്രോപ്പ് ബേസ്ഡ് ആയിട്ട് ഏറ്റവും വലിയ in എസ്റ്റേറ്റ് ഇന്ത്യയിൽ ഈ ഏഷ്യയിൽ വരുന്നത് ഈ സുഗന്ധഗിരിയാണ് അതുകൊണ്ട് it requires high quality professional management സാറെ അത് കഴിഞ്ഞപ്പോൾ കാർഷിക സർവകലാശാല വൈസ് ചാൻസലറായിട്ട് വന്നല്ലോ അപ്പോൾ സാറ് വന്നതിന് ശേഷം പ്രധാനമായിട്ടും സാധാരണ സാമ്പ്രദായിക രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ ആദിവാസി വികസന ട്രൈബൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നിലമ്പൂരൊരു പ്രോജക്റ്റ് കൊണ്ടുവന്നു കെ വി കെ മഞ്ചേശ്വരത്ത് കാസർഗോഡ് ജില്ലയിലെ കുറക വിഭാഗത്തിന് വേണ്ടി ഒരു ഒരു സ്ഥാപനം ഉണ്ടായി അതിപ്പോഴും വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ തിരുവനന്തപുരത്ത് അമ്പൂരിയിൽ ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കി അങ്ങനെ അതിലിപ്പോൾ സാറിന് കാർഷിക സർവകലാശാലയിലുണ്ടായിരുന്ന ഈ ആദിവാസി വികസനത്തിനും അതുപോലെ സ്ത്രീ ഒക്കെയുള്ള പ്രവർത്തനങ്ങളെ പറ്റി സാർ അത് ഞാൻ എൻ്റെ ആദ്യം പിന്നെ ഞാൻ ജോലിയിൽ ചേർന്ന് തൊട്ടിട്ട് എനിക്ക് ഈ ട്രൈബൽ പ്രോബ്ലംസിനെ കുറിച്ചിട്ട് ഒരു കൺസേൺ ഉണ്ടായിരുന്നു പാലക്കാട്ട് കലക്ടറായിരുന്ന കാലത്താണ് ആദ്യമായിട്ട് ട്രൈബ്സുമായിട്ടുള്ളൊരു ഇത് അത് ഞാൻ നാളെ പത്രത്തിൽ പറയുകയും ചെയ്തു ആരോ ചോദിച്ചപ്പോൾ അതിന് പ്രചോദനം വാസ്തു പറയുകയാണെങ്കിൽ ഒരുപക്ഷെ ഇ e എം എസ് ആയിരിക്കും ഞാൻ കലക്ടറായതിനു ശേഷം അവിടെ ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റിക്ക് ഒരു യുനോ ഒരു ഗസ്റ്റായിട്ട് I mean you was a distinguish guest അപ്പോൾ അദ്ദേഹത്തിനെ ഞങ്ങൾ ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റിയിലേക്ക് ക്ഷണിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലാണ് അദ്ദേഹം പറഞ്ഞത് ആദിവാസികളെ മാരിയുള്ള നമ്മുടെ ജനവിഭാഗങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടേ ഇല്ല എന്ന് പറഞ്ഞു അതോടുകൂടിയിട്ടാണ് എനിക്കും തോന്നിയത് നമുക്ക് അട്ടപ്പാടിയിൽ വലിയൊരു ഏരിയ ഉണ്ട് അവിടെ ട്രൈബൽ കമ്മ്യൂണിറ്റീസാണ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടിരിക്കുന്നത് അതിനെക്കുറിച്ചിട്ട് ഗവൺമെൻറ് റെക്കോർഡ് നോക്കുമ്പോൾ ഒന്നുമില്ല രണ്ട് കൊല്ലത്തിൽ ഒരിക്കൽ പിന്നെ ആർ ഡി ഒ ഇവിടെ ഏതാണ് മൺ പിന്നെ മലപ്പുറം ആർ ഡി ഒ രണ്ട് കൊല്ലത്തിൽ ഒരിക്കൽ ഒരു റിപ്പോർട്ട് എഴുതും അത് മാത്രമേ ആധികാരികമായിട്ട് റിപ്പോർട്ടുള്ളൂ പിന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വർക്കിംഗ് പ്ലാൻസിൽ അവരെ കുറിച്ചിട്ട് മെൻഷൻ ഉണ്ട് ഇതല്ലാതെ പിന്നെ ഈ ആന്ത്രപ്പോളജിക്കൽ ഇനം professors L A Krishna Iyer L A Krishna Iyer അത് എഴുതിയിട്ടില്ല എൽ കെ അനന്തകൃഷ്ണയ്യരുടെ പുസ്തകങ്ങൾ ഇമാതിരിയുള്ള ലിറ്ററേച്ചറേ ഉള്ളൂ കറൻറ്റായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോഴാണ് ഞാൻ ആദ്യം വിചാരിച്ചത് അവിടെ പോയി ഇത്രയും വലിയൊരു വിഭാഗത്തിനെ നമ്മൾ വിടുന്നത് പ്രത്യേകിച്ചിട്ട് under article 46, you see. Even the all the branches of government should undertake with special care the uh, improvement of these tribes, you see. Scheduled tribes, scheduled castes, and other backward communities. neglected and have involvement in that. my involvement with the tribal people was continuous, you see. അപ്പോഴാണ് യൂണിവേഴ്സിറ്റിയിൽ വന്നപ്പോൾ ഐ തോട്ട് ദറ്റ് നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പക്ഷേ യൂണിവേഴ്സിറ്റിയിൽ അന്ന് എൻ്റെ തിയറി പ്രകാരം കേരളത്തിലത്തെ അഗ്രികൾച്ചറിനെ കുറിച്ചിട്ട് യൂണിവേഴ്സിറ്റിയുടെ ധാരണ തെറ്റായിരുന്നു അതായത് ക്രോപ്പ് ബേസ്ഡ് ആയിട്ടുള്ളൊരു ഇതാണ് അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ റൈസ് കൾട്ടിവേഷൻ അല്ലെങ്കിൽ കോക്കനട്ട് കൾട്ടിവേഷൻ ഇമാതിരിയുള്ള ക്രോപ്പ് ബേസ്ഡ് ആയിട്ടുള്ളൊരു അതിൽ അല്ലാതെ ഫാർമർ ബേസ്ഡ് ആയിട്ടുള്ളൊരു അപ്രോച്ച് ഉണ്ടായിരുന്നില്ല ഫാർമർ ബേസ്ഡ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫാർമേഴ്സ് ഉണ്ട് categories of farmers settler farmers in the hilly area tenant farmers in the Palakkad area proprietary farmers small proprietary farmers in the old Travancore Kottayam and other area മാതിരി പല കാറ്റഗറീസാണ് farmers one category of farmer ഇത് ട്രൈബൽ ഫാർമർ ഈ ട്രൈബൽ ഫാർമറെ കുറിച്ച് നമ്മൾ യാതൊന്നും പഠിച്ചിട്ടില്ല so that is one of the reasons why tribal ഫാർമിങ്ങിനെ കുറിച്ചിട്ടുള്ള ആധികാരികമായിട്ടുള്ള ഒരു സ്റ്റഡി നടത്താൻ വേണ്ടിയിട്ടാണ് ഈ ഓപ്പറേഷണൽ സ്കീംസ് തുടങ്ങിയത് നിലമ്പൂരുള്ളതല്ലേ നിലമ്പൂരുള്ളത് ആദ്യം ഇവിടെയായിരുന്നു പൊട്ടമാവില് ഡോക്ടർ ആർ എസ് അയ്യരിലെ പിന്നെ ഡോക്ടർ എ ജി ജി മേന ഇവിടെ ഒരു farming systems K V K ഇവിടെ ഇവിടെ കൊട്ടാരക്കരയ്ക്കടുത്ത് അതെ ഫാമിംഗ് സിസ്റ്റം അദ്ദേഹം റിസെപ്റ്റീവ് ആയിരുന്നു ഫാമിംഗ് സിസ്റ്റംസിനെ കുറിച്ച് ഫാർമറിനെ കുറിച്ചിട്ട് മാത്രമല്ല ക്രോപ്പിനെ കുറിച്ച് മാത്രമല്ല ഫാമിംഗ് സിസ്റ്റംസിനെ കുറിച്ച് റിസർച്ച് ചെയ്യണമെന്ന് പറഞ്ഞ് എ ജി ജി മേനോനാണ് അത് അംഗീകരിച്ചത് പിന്നെ പൊട്ടമ്മളം എന്നാണ് നമ്മൾ പുതിയൊരു ഡെവലപ്മെൻ്റായിട്ട് ഈ forest newly settled tribal communities in forest areas Appankappu എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്ത് നിലമ്പൂരിനടുത്ത് അവിടെയുള്ളൊരു മോഡ്യൂളായിട്ട് ഈ ഡോക്ടർ രവീ രാജേന്ദ്രൻ അതെ അവിടെ അതെ that was only part of it ഇനി അവിടെ രാജേന്ദ്രൻ്റെ main concern was the scheduled caste farmers അവിടെ ഒരു large area had been given to the scheduled caste Bhoodan area കുറച്ച് അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഏരിയയിൽ ഈ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫാർമേഴ്സിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അവരുടെ പ്രോബ്ലംസ് പഠിക്കാൻ വേണ്ടിയിട്ട് ആണ് അവിടെ മെയിനായിട്ടുണ്ട് അപ്പോൾ Rajendran he also look after this Appankappu പിന്നെ അതുകൊണ്ട് അദ്ദേഹം വളരെ സഫർ ചെയ്തു ഏറ്റവും കൂടുതൽ ഈ ട്രൈബ് ഈ ഫാമിംഗ് പ്രോബ്ലംസ് സഫർ ചെയ്തത് രാജേന്ദ്രനാണ് അദ്ദേഹത്തിന് പല ആൾക്കാരുടെ പിന്നെ ഓപ്പോസിഷനും സഫർ ചെയ്യേണ്ടി വന്നു അതേ സമയത്ത് തന്നെയാണ് മഞ്ചേശ്വരത്ത് നമ്മൾ കെ വി കെ സ്റ്റാർട്ട് ചെയ്ത് മഞ്ചേശ്വരത്ത് കെ വി കെ അത് അതിന് ശേഷം മഞ്ചേശ്വരത്ത് കെ വി കെ സ്റ്റാർട്ട് ചെയ്തത് ഒരു പ്രത്യേക റീസൺ ഉണ്ടായിരുന്നു ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബ് എന്നുള്ളതല്ലായിരുന്നു പിന്നെ ദി അല്ല ദി എന്താണ് പറയുന്നത് the Tulu Tulu cultural in effect the Tulu cultural impact or the interaction between Tulu culture and rice cultivation ഇപ്പോൾ നമ്മുടെ കേരളത്തിലത്തെ റൈസ് കൾട്ടിവേഷൻ കേരളത്തിലത്തെ കൾച്ചറുമായിട്ട് ഒരുപാട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രത്യേകിച്ച് ഞാൻ വരുന്ന പിന്നെ പാലക്കാട്ട് ഏരിയയിൽ it's a culture bond rice cultivation എന്ന് പറഞ്ഞാൽ it part and parcel of culture ആ കൾച്ചർ ബോണ്ടായിട്ടുള്ളതാണ് അതേപോലെ തന്നെയാണ് തുളു ഏരിയയിൽ rice cultivation it culture bound to the Tulu system കുറേയൊക്കെ similarities between the Kerala system and the Tulu system is but there are a large number of differences also ഒരു ചെറിയ ഡിഫറൻസ് അവിടെ ഈ തുളു ഏരിയയിൽ പിന്നെ ഈ പാഡീസ് വെള്ളം നിറച്ച് വയ്ക്കുമായിരുന്നു അതിലെല്ലാം ഒരു ജാതി ഇനം പിന്നെ ഒരു ജാതി ചെടി ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത ഫ്ലോട്ടിങ് വീട് വന്നു സോ യാസ് ഇതാണ് ഈ ഫ്ലോ ഈ വീട് എന്നാണ് രണ്ട് ഫാർമേഴ്സ് തന്നെ അത് വീടല്ല സാറേ ഞങ്ങളത് we use it as fertiliser and then I found that it was ഇനോ ഈ ബ്ലൂ ഗ്രീൻ ആയിട്ട് ഇനോ ഒരു distant relative blue green so what I am trying to say is that innovations ഓരോ ദിക്കിലും ഇന്നോവേഷൻ ഉണ്ട് ഇപ്പോൾ ഈ തുളു കൾച്ചർ ബേസ്ഡ് ഇന്നോവേഷൻസിനെ കുറിച്ച് പഠിക്കാനാണ് അവിടെ ആ കേൾവിക്ക് വെച്ചത് ഈവൻ ഡോ അക്കാലത്ത് thinking beyond Kannur Kannur was not part of Kerala കണ്ണൂരിന് പുറത്ത് പോയാൽ കേരളത്തിനത്തെ ഭാഗമല്ല സോ ദാറ്റ് ഇസ് അത് അങ്ങനെ ചെയ്തതാണ് ട്രൈബൽ ഏരിയയിലത്തെ കൾട്ടിവേഷനെ കുറിച്ചിട്ടാണ് അതെ doctor Iyer developed a series of modules ആ മോഡ്യൂൾസ് പിന്നെ ഓൾ ഇന്ത്യ സമ്മതം അഡോപ്റ്റഡ് അയ്യർ സാറിന്റെ നേതൃത്വം തന്നെയായിരുന്നല്ലോ അമ്പൂരി പ്രോജക്റ്റ് ഉണ്ടായിരുന്നത് അതെ അമ്പൂരി അതും കുറേ ഒരു ആ അല്ല അത് പിൽക്കാലത്തേക്ക് ഒരു മാതൃകയായിട്ട് മാറി അമ്പൂരി പ്രോജക്റ്റിൻ്റെ പല ഫൈൻഡിങ്സും അതിൻ്റെ ഒരെണ്ണം ഒരു ചെറിയൊരു ഉദാഹരണം ഈ അപ്പിക്കൽ ഗ്രാഫ്റ്റിംഗ് ഓഫ് റബ്ബർ അവർക്ക് പല വിധത്തിലുള്ള റബ്ബർ പറ്റിച്ച് വെറും യൂസ്ലെസ് ആയിട്ടുള്ള റബ്ബർ ഫീഡ് റൂട്ട് സ്റ്റോക്കാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് അവർക്ക് നോൺ പ്രൊഡക്റ്റീവ് റബ്ബർ ചുമ്മാ റബ്ബറായിട്ട് ചെടി വളരുന്നല്ലാതെ ടാപ്പ് ചെയ്ത ഒന്നും കിട്ടില്ല അതിന് ഡോക്ടർ അയ്യറിൻ്റെ team they developed apical graft പഴയ ചെടികളെ മുറിച്ച് അതിൻ്റെ ആപ്പക്സിൽ പുതിയ ഹൈ ഈൽഡിങ് ക്ലോൺസ് കൊണ്ടുവന്ന് വെച്ച് അങ്ങനെ that that pick it was revolutionary പെട്ടെന്ന് within a year the income went up see അങ്ങനെ റെവല്യൂഷണറി ആയിട്ട് ഒരു ചേഞ്ചാണ് ഇവിടെ നടത്തിയത് സാറിപ്പോൾ കാർഷിക സർവകലാശാലയുടെ വൈസ് ചാൻസലറായിട്ടും അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ കമ്മീഷണറായിട്ടും സാർ ഒരു വളരെ നീണ്ട കാലത്തെ ഈ കാർഷിക രംഗവുമായിട്ടും ഇതിപ്പോൾ ആദിവാസി അപ്പോൾ അതിൻ്റെ ഇപ്പം നമുക്കറിയാം കേരളത്തിലെ കൃഷി എന്ന് പറയുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലെ കൃഷിയുമായിട്ട് വലിയ വ്യത്യാസമുണ്ട് പല കാരണങ്ങളും അപ്പോൾ ഇപ്പോഴത്തെ ഒരു ഒരു ക്രൈസിസിനെ മറികടക്കാൻ സാറിന് എന്താണ് അതിനകത്തൊരു ഇപ്പോഴത്തെ ഏത് രീതിയിലാണ് നമ്മളിനി കാർഷിക വികസന പ്രവർത്തനങ്ങൾ I want to it's a question which has farmer എന്നുള്ള ഡെഫിനേഷൻ നമ്മുടെ സ്വാമിനാഥൻ കമ്മീഷനിൽ പറഞ്ഞിട്ടുള്ള ഫാർമർ എന്നുള്ള ഡെഫിനേഷനിൽ കേരളത്തിൽ ഒരു പക്ഷേ ഒരാളും ഫാർമറാവില്ല farming as the means major farm income major means of livelihood ആയിട്ട് ഉള്ള ആൾക്കാരെയാണ് അദ്ദേഹം എന്ന് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ആ കമ്മീഷനിൽ കേരളത്തിൽ For 90% of the farmers will not be deriving their major income from farming. Farming has become a side business ഒരു ആക്ടിവിറ്റി ഷെഡ്യൂളിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ രാവിലെ എണീറ്റാൽ പിന്നെ പശുവിന് കുറച്ച് വെള്ളം കൊടുക്കും നാലഞ്ച് ചെടിക്ക് വെള്ളം ഒഴിക്കും പുതിയ പുതുതായിട്ട് തെങ്ങ് തെയ്യ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നോക്കും ഇതെല്ലാം നോക്കി കഴിഞ്ഞ് കുളിക്കും കുളിച്ച് കഴിഞ്ഞ് ഡ്രസ്സ് ഇട്ടിട്ട് സൈക്കിൾ കൊടുത്തിട്ട് ഓഫീസിലേക്ക് പോകും പിന്നെ ഓഫീസിലാണ് എൻ്റെ വർക്ക് തിരിച്ചു വന്നാൽ പശുവിന് വെള്ളം കൊടുക്കും പിന്നെ ഒന്ന് രണ്ട് ഫ്രൂട്ട്സ് എവിടെയെങ്കിലും ഒക്കെ പഴുത്തിട്ടുണ്ടെങ്കിൽ അത് കൊണ്ടുവരും ദിസ് ഈസ് മൈ വർക്ക് ഇന്ന പക്ഷെ ഞാൻ മാത്രമല്ല എൻ്റെ വൈഫ് അതാണ് ചെയ്യണത് അവൾ രാവിലെ എണീണ്ട തൊഴുത്ത് മുഴുവനെയും കഴുകും പശുവിന് പിന്നെ തീറ്റയൊക്കെ ഇട്ട് കൊടുക്കും and she does all that probably she also goes to the office അവളൊരു ടീച്ചറായിരിക്കും ഓഫീസിലേക്ക് പോയി അവർ ടീച്ചറായിട്ട് പോകും കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് അവർ എന്തെങ്കിലുമൊക്കെ ചെയ്യും so every one becomes part and parcel of the farming activity but no one is a farmer പിന്നെ അവർക്ക് ഇൻകം കിട്ടുന്നത് ഭാര്യയുടെ ഇൻകം ഭർത്താവിൻ്റെ ഇൻകം കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ സ്കോളർഷിപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഇൻകം ഇതാണ് അവർക്ക് മേജർ ഇൻകം ആയിട്ടുള്ളത് so farming becomes a productive activity which is an additive to the total you know, uh, occupation. And the occupational distribution Kerala, agriculture, primary sector about 18% secondary sector is probably about this same. the tertiary sector constitutes about 70% or so So, this tertiary sector is income wise as well as employment wise a term So, agriculture has become has to become an attachment to the tertiary sector employment. For any Kitonian, the biggest challenge um, in, agricultural improvement in the sense of increase and optimization of agricultural produce, agricultural production maximize is to make it part and parcel of the activity schedule of the farm owning, land owning family. നമുക്ക് എല്ലാവർക്കും തന്നെ എന്നാൽ കേരളത്തിലത്തെ മിക്കവാറും എല്ലാ ആൾക്കാർക്കും കൃഷിയിൽ താല്പര്യമുണ്ട് ഇപ്പോൾ പുതിയ ഫാഷനബിളായിട്ടുള്ള കൃഷിക്കാരനാണെങ്കിൽ അവൾ ഓർക്കിഡ് വളർത്തുമായിരിക്കും അമ്മായി പക്ഷെ എങ്കിലും എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യും അതുകൊണ്ടാണ് എനിക്ക് വളരെ സപ്പോർട്ടായിട്ട് തോന്നുന്നത് ഈ ടെറസിൽ ഫാർമിങ് ഏറ്റവും കൂടുതൽ അത് നല്ല കാലം കൊണ്ട് നമ്മുടെ ഇനോ മരിച്ചുപോയ ഗൗരിയമ്മ ഗൗരിയമ്മ കൃഷി മന്ത്രിയായിരുന്നപ്പോൾ അവർ വളരെ കാര്യമായിട്ട് സപ്പോർട്ട് ചെയ്തതാണ് ഈ ടെറസിലത്തെ കൾട്ടിവേഷൻ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് കേരളത്തിൽ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ എങ്ങനെയാണെന്ന് തോന്നുകയാണെങ്കിൽ ഇതാണ് മോഡ്യൂൾ ഈ this is the you know the economic pattern under which agriculture can be sustain in Kerala not as a separate independent occupation uh, occupation. The bulk of the farmers of Kerala will be non-farmers, <laughs> you know, in the sense that they will be cult- continuing to be occupied in farming as part and parcel of a total system of uh, engagement activities of a schedule of activities of which agriculture is a part. പക്ഷേ the production will be significant. Total volume of production from this will be significant, even though it may not flec- reflect in the production figures. കാരണം എന്താണെന്നാൽ much of the produce will be eaten by the family itself. It will not come to the market. So it will not feature in the GNP and <coughs> national income ഡാറ്റയിലൊന്നും വരില്ല പക്ഷേ it will be part and parcel of the economic wealth and in fact it has got a greater significance in the sense you know, the health disadvantage, health risk of buying items, contaminated items is reduced. ഇപ്പം നമ്മുടെ പിന്നെ ഞാൻ ഈ ഫേസ്ബുക്കിൽ ഒരു ഇതുണ്ട് അനാദി ഇതുണ്ട് അടുക്കള തോട്ടം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഇതുണ്ട് അതെന്നൊക്കെ നോക്കുകയാണെങ്കിൽ the quantity of produce is significant പല കുടുംബങ്ങൾക്കും about thirty to forty percent of their requirement is met by their own production so the volume of production is high എനിക്ക് തോന്നുന്നത് for the you know where in a system where seventy percent of the people are engaged in territory activities the agricultural development uh, will be only part time but it will be high very high technology capital intensity can be adjusted according to your capacity ഇപ്പോൾ നമ്മുടെ ഫാം you നമ്മൾ roof top farm it can be highly sophisticated you can hydroponics you can recirculate in the water you can recirculate അപ്പോൾ നമ്മുടെ റിസർച്ചിനൊരു ഏഹ്, ദിശ ഈ രീതിയിലോട്ട് മാറണം എന്നാണെന്ന് പറഞ്ഞു you know, we have to research those items where that is where home science becomes very important because you know he not merely the targeted farm families you see നമ്മൾ ഇപ്പോൾ വിമൻ ഇൻ അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ we conventionally target only a sector which is conventionally associated with agriculture scheduled caste people you know farm families ഒക്കെയാണ് നോക്കുന്നത് but now the potential is that every family becomes a potential farmer ഓരോ ഫാമിലിയിലും പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഫാർമേഴ്സ് കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ ആയിരുന്നപ്പോൾ ഒരിപ്പോൾ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയിട്ടുള്ള ചില ഇടപെടലുകൾ സാർ നടത്തിയിട്ടുണ്ടല്ലോ അങ്ങനെ പറയാൻ എനിക്ക് ഓർമ്മയില്ല എങ്കിലും ഹോം സയൻസ് കോളേജ് കൊണ്ടുവന്നു അത് കുടുംബശ്രീയുടെ ആദ്യകാലത്തെ ഒരു ഹോം സയൻസ് എന്നത് വെറും സ്ത്രീകളുടെ ബാഹ്യമായിട്ടുള്ള അപ്പിയറൻസിനെ കുറിച്ചിട്ടോ അവരുടെ സോഷ്യലായിട്ടുള്ള ജീവിതത്തിനെ കുറിച്ചിട്ടോ മാത്രം ഉള്ളൊരു ആസ്പെക്റ്റ് അല്ല percentage wise, there are more amount 51 or 52 percent of our population is women. Second, from the point of view of activity, women are more active than men. In all ter- tertiary sector ആയാലും ശരി സെക്കൻഡറി സെക്ടർ ആയാലും ശരി അഗ്രികൾച്ചറൽ സെക്ടറിലായാലും ശരി എല്ലാത്തിനും വിമനാണ് കൂടുതൽ വർക്കേഴ്സ് ആയിട്ടുള്ളത് ഇരുപത് മുപ്പത് കൊല്ലം മുമ്പ് നമ്മൾ ഹോം സയൻസിന് വളരെ പ്രധാനമായിട്ട് കണക്കാക്കേണ്ടതായിരുന്നു ഇപ്പോൾ അതിൻ്റെ പ്രാധാന്യം ബോധ്യപ്പെട്ട് വരുന്നുണ്ട് പ്രത്യേകിച്ചും ഈ കുടുംബശ്രീ പ്രസ്ഥാനമൊക്കെ വളരെ സജീവമായപ്പോഴാണ് ഒരു റൂറൽ ഹോം സയൻസ് ഒക്കെ വര കൂടുതൽ പ്രാധാന്യത്തോട് വരേണ്ടിയിരുന്നെങ്കിൽ നല്ലൊരു ഹ്യൂമൻ റിസോഴ്സ് നമുക്ക് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ വേറെ ഒരു ചാലഞ്ചിങ് ഐറ്റം നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ചിട്ട് it is the ecology of plant association ചില plans associate better with other plans അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു ഹോൾഡിങ്ങിൽ we have to schedule the planting in such a way that every species and helps every other ഒരു സ്പീഷീസും വേറെ ഒരു സ്പീഷീസും എതിരാവരുത് അപ്പം ഞാൻ I committed a big blunder ഞാൻ ഇവിടെ താമസിക്കാൻ തുടങ്ങിയപ്പോൾ തേക്ക് എൻ്റെ ബിൽഡിംഗ് തടി കൊണ്ടുള്ള ബിൽഡിങ്ങാണ് പഴയ മട്ടിലുള്ള ബിൽഡിങ്ങാണ് അപ്പോൾ അത് മുപ്പത് നാൽപ്പത് കൊല്ലം കഴിയുമ്പോൾ അതിൻ്റെ റൂഫ് മെമ്പേഴ്സ് മാറ്റേണ്ടി വരും എന്നുള്ള പ്ലാൻ വെച്ച് ഞാൻ തേക്ക് പ്ലാൻ ചെയ്തു ഇവിടെ എല്ലാം തേക്കുണ്ട് ഇപ്പം എനിക്ക് വലിയ റിഗ്രറ്റ് കാരണം എന്താണ് ആ തേക്ക് എന്നുള്ള ലീഫ് വേറെ പ്ലാന്റുകൾ നശിപ്പിക്കും ടാനിൻ ആണുള്ളത് അപ്പോൾ ടാനിൻ്റെ എഫക്റ്റ് കൊണ്ട് ഞാൻ അടിൻ്റെ അടിയിൽ മുളക് തിരികെ വെച്ചാൽ മുളക് കാക്കില്ല ഒരിക്കൽ ഒരു ഫ്ലക്സ് കാക്കി പോകും so I made a mistake ഈ plant association was a wrong association teak and any other plan it will be a wrong association നേരെ മറിച്ച് ഞാൻ അകത്ത് ചെയ്ത് അകത്തി വെച്ചു എന്ന് വിചാരിക്കുക അക്കേഷ്യ നൈലോട്ടിക്ക അത് വെച്ചിട്ട് നിങ്ങൾ today would been very good because അത് ഇറ്റ്സ് എ ലെഗുമിനസ് പ്ലാന്റ് അപ്പോൾ I would have got the agathi as well as the nitrogen fixation agriculture has to go case by case ഒരു ഫാർമറുടെ കേസ് വേറെ ഒരു ഫാർമറുടെ കേസ് ആ യുണീക്കാണ് each farmer is unique so the agricultural expert പഞ്ചായത്തിൽ ആവുമ്പോൾ പ്രത്യേകിച്ചിട്ട് ചെയ്യാം ഓരോ വാർഡിലും ഓരോ ഫാമിലിയുടെയും പ്ലാൻ മസ്റ്റ് ബി സെപ്പറേറ്റീസ് അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ഇതായിരിക്കണം നമ്മൾ ഏതാണ്ട് ആ ദിശയിൽ അഗ്രോ ക്ലൈമാറ്റിക് സോണൊക്കെ വെച്ചിട്ടുള്ള ഗവേഷണങ്ങൾ നടക്കാം that is in the mass agro agro climatic zone from such and such a point to such and such a point we zone is so and so that is wrong ഇപ്പം തന്നെ ഈ എൻ്റെ ഫാമിൽ ഐ മീൻ എൻ്റെ ഹോൾഡിങ്ങിലുള്ള agro climatic system will be different from the one in the next see because our the human effect upon the soil is great I have got so many. The neighbor has got only one man. So the contamination <coughs> or fertilization that he achieves on his soil will be different. And the interaction with my soil, you know, with the soil in my homestead will be different. You see. So we will have to try and test it. അല്ലെങ്കിൽ that is also a possibility മൂന്നോ നാലോ ഫാമിലീസ് അല്ലെങ്കിൽ അഞ്ചാറ് ഫാമിലീസ് അല്ലെങ്കിൽ number of families so that they are having a particular micro watershed ആ മൈക്രോ വാട്ടർ ഷെഡിലുള്ള എല്ലാവരും കൂടിയിട്ട് ഒരു കോമ്പോസിറ്റ് പ്ലാൻ വെക്കണം ദേ ക്യാൻ സേ ലുക്ക് ഈ കോണ്ടൂറിൽ we will plant trees nilotica we will plant agathi ഈ സ്ട്രിപ്പിൽ കണ്ടിഗ്വസ് ആയിട്ട് വി വിൽ പ്ലാന്റ് ലെറ്റസ് തോര അമ്മാതിരി ഒരു contiguous planning depending upon the lie of the land that can be also try ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഈ യുനീക്കായിട്ടുള്ള എഫർട്ടുകൾ നമ്മൾ വേണം അത് പണ്ടത്തെ പോലെ rice in a prescription in the common, a prescription in the mass. That's the part And in fact, I even another suggestion. As agriculture becomes more and more sophisticated, I am a man who is probably having a monthly income of a couple of lakh rupees. You see. When I cultivate orchid, I am doing it as a fans make me pay for the services ഒരു പെറ്റ് ഡോഗിനെ വെക്കുകയാണെങ്കിൽ I pay for the services similarly if I cultivate pet you know orchids you can charge me for the agricultural service ഇപ്പോൾ ഒരു particular level of farm owner അയാൾക്ക് മീതയുള്ളത് or a particular level of farm service അതിന് മീതയുള്ളത് വി ഷുഡ് ചാർജ് സാറിനിപ്പോൾ ആദിവാസി മേഖലയിൽ വർഗ മേഖല ഒരുപാട് കാലത്തെ പ്രവർത്തന പരിചയമുണ്ടല്ലോ സാറിൻ്റെ അഭിപ്രായത്തിൽ അവരുടെ അർത്ഥപൂർണമായ വികസനം എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കണം അവർക്കുണ്ടാവേണ്ടത് അവരെയൊക്കെ സാധാരണ മെയിൻ സ്ട്രീമിലുള്ള ആളുകളെ പോലാക്കി മാറ്റുകയാണോ എന്തായിരിക്കണം നമ്മുടെ വികസനത്തിനെ പറ്റി അവരുടെ വികസനത്തിൻ്റെ കാഴ്ചപ്പാട് അതെനിക്ക് തോന്നുന്നത് റോങ് വേ അവരുടെ ഹ്യൂമൻ പൊട്ടൻഷ്യൽ വെച്ചിട്ട് അവർ ഡെവലപ്പ് ചെയ്യണം So we shouldn't spoil their human potential. My feeling now, you know, after all my experience, assets to which it embodied, we have to empower them with assets. Now they do not have assets of their own. If they are in the forest, the forest is the owner, department is the estate owner. But the forest law, the forest is administered like a private estate or the department. Government and estate ಅಲ್ಲ ഗവൺമെൻറ് ഹാസ് നത്തിങ് ടു ഡീ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എസ്റ്റേറ്റായിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത് ഫോറസ്റ്റ് ആക്ട് പ്രകാരം department got complete authority over it കേരളത്തിൽ പ്രത്യേകിച്ചിട്ട് rights and forest act implement ചെയ്യുന്നില്ല അതിൽ പല വിധം റൈറ്റ് ഉണ്ട് കമ്മ്യൂണിറ്റി റൈറ്റ് എന്നുള്ളത് നമ്മൾ അസസ് ചെയ്തിട്ടില്ല so tribal communities whose rights in the total asset of the forest including the minor forest produce and so on അത് നമ്മൾ റെക്കഗ്നൈസ് ചെയ്ത് കൊടുത്തിട്ടില്ല അതാണ് അത്യാവശ്യമായിട്ട് ചെയ്യാനുണ്ട് പിന്നൊന്ന് ഈ ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട് ഇംപ്ലിമെൻ്റ് ചെയ്യണതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ഘടകം ട്രൈബൽ പഞ്ചായത്താണ് നമുക്ക് ട്രൈബൽ പഞ്ചായത്ത് ഇല്ല നമ്മൾ ട്രൈബൽ പഞ്ചായത്ത് ഉണ്ട് ഉള്ളത് ഇവിടെ ഇടമലക്കുടിയിലാണ് നമുക്ക് അങ്ങനത്തെ ട്രൈബൽ പീപ്പിളിനുള്ള പഞ്ചായത്തിന് ഒരു മോഡലുള്ളത് ഈ panchayat extension scheduled areas act PESA എന്ന് പറയുന്ന ഒരു ആക്ട് ഉണ്ട് അതെ ആ ആക്ടിൽ പറയുന്ന പ്രകാരമുള്ള ട്രൈബൽ പഞ്ചായത്തുകൾ അതായത് ട്രഡീഷണലായിട്ട് ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റി ഞങ്ങളുടെയാണ് നങ്ങിയിരിക്കുന്ന സെറ്റിൽമെൻറ്റിനെ നമ്മൾ പഞ്ചായത്താക്കി എടുക്കണം അങ്ങനെ നോക്കുമ്പോൾ മുതുവന്മാരുടെ പഞ്ചായത്ത് മുതുവന്മാർക്ക് മാത്രമാവും അപ്പോൾ ആ പഞ്ചായത്തിൻ്റെ പിന്നെ പ്രൊസീഡിങ്സ് ഇവർ പറയണ പോലെയല്ല സെക്രട്ടറി പറയണ പോലെയല്ല ട്രൈബൽ കമ്മ്യൂണിറ്റി പറയണ പോലെ ആയിരിക്കും ട്രൈബൽ കമ്മ്യൂണിറ്റിക്ക് പവേഴ്സ് ഒരുപാട് കൊടുക്കും ഈ including the rights in the foresters ഇങ്ങനെ ഒരു പഞ്ചായത്ത് സിസ്റ്റം ഒക്കെയാണെങ്കിൽ നമുക്ക് ഈ tribal asset in forest ensure ചെയ്യാൻ പറ്റും ലാൻഡ് എലിഗേഷൻ നമ്മൾ പിന്നെ ഒരുപാട് നിയമങ്ങളൊക്കെ നടത്തി പല നിയമങ്ങളും നടക്കാതെ പോയി അവസാനം ഇപ്പോൾ ഒരു വിധത്തിലുള്ള നിയമമുണ്ട് പുതുതായിട്ട് അലിനേഷൻ ഇസ് ഡിഫിക്കൽട്ട് ഇപ്പോൾ ഒരു ട്രൈബൽക്ക് ലാൻഡ് വാങ്ങണമെങ്കിൽ വളരെ പ്രയാസപ്പെട്ടിട്ടുള്ളൊരു കാര്യമായിട്ട് വരും അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് പക്ഷെ ആ പ്രൊട്ടക്ഷൻ മാത്രം പോരാ ട്രൈബൽ ലാൻഡ്സ് ചരിത്രപരമായിട്ട് ഏറ്റവും ഡിഫിക്കൽട്ട് ഏരിയാസിലായി മാർജിനൽ ലാൻഡ് അവിടെ കൃഷി നടത്തണമെങ്കിൽ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം ഇൻഫ്രാസ്ട്രക്ചർ ആ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ കൊടുക്കുന്നില്ല അതിന് ഒരു ഉദാഹരണം അട്ടപ്പാടിയിലത്തെ അഹട്സ അഹഡ്സിൻ്റെ ബേസിസിൽ ഐ മീൻ അഹഡ്സിൻ്റെ ഹോസ്പിറ്റൽസിൽ ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ കൊടുത്തു ട്രൈബൽ ഏരിയാസിൽ ഈ ലാൻഡ് കൺസർവേഷൻ ഈ ഗള്ളി പ്ലഗിങ് വാട്ടർ കൺസർവേഷൻ ഇതൊക്കെ ചെയ്തു കൊടുത്തു and irrigation tribe managed irrigation tribal community തന്നെ മാനേജ് ചെയ്യുന്ന ഇറിഗേഷൻ സിസ്റ്റംസ് വെച്ചു കൊടുത്തു അതോടുകൂടിയിട്ട് അട്ടപ്പാടിയത്ത് ഇരുള ട്രൈബ്സിന് ഇപ്പോൾ ഒരുമാതിരി മെച്ചപ്പെട്ടിട്ടുണ്ട് the at least out of the grinding poverty level പട്ടിണി ലെവലിൽ നിന്ന് മാറിയവർ ഹർട്സ് മാറി പക്ഷേ എങ്കിലും ആ ഇൻവ innovation because infrastructure innovation is a long time investment ആ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഫലം അവർക്ക് കിട്ടുന്നുണ്ട് ഇപ്പോൾ അവിടെ ഇനി ത്രെറ്റിങ് പ്രോബ്ലം ഉള്ളത് അവരുടെ പ്രോഡ്യൂസിൽ അവരെ ചീറ്റ് ചെയ്യുന്നുണ്ട് so marketing system including value addition is a very important thing അത് അവർക്ക് മാത്രമല്ല കേരളത്തിൽ പ്രത്യേകിച്ചിട്ട് എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ഒരു ഇതാണ് ഈ value addition processing marketing sir ഈ പാലക്കാട്ടിലെയും വയനാട്ടിലെയും ആദിവാസികളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു വിഭാഗമാണ് കുറകന്മാർ കാസർഗോഡുള്ള അവരെ പറ്റി സാറിൻ്റെ എക്സ്പീരിയൻസ് അത് കുറവർ അവർ ഇറ്റ്സ് ഒരു I use to call it a tribe without asset asset base അതെ അസറ്റ് ബേസ് ഇല്ലാത്തൊരു ട്രൈബാണ് അവർ ദേവർ ആക്ച്വലി ഹാൻഡ് ടു മൗത്ത് എന്ന് പറഞ്ഞാൽ ലിറ്ററലി ഹാൻഡ് ടു മൗത്താണ് വള്ളി വെച്ചിട്ടൊരു കൊട്ട ഉണ്ടാക്കും അത് ആരെങ്കിലും വന്ന് വാങ്ങും വാങ്ങിയ ഉടനെ തന്നെ പോയിട്ട് അടുത്ത ഹോട്ടലിൽ പോയി വട നിന്ന് തിരിച്ചു വന്ന് സോ ലിറ്ററലി ഹാൻഡ് ടു മൗത്തായിട്ട് ആണ് അവർ ജയിച്ചിട്ടുണ്ടായിരുന്നത് അവർക്ക് പല വിധത്തിൽ നമ്മൾ ട്രൈ ചെയ്തു ഒരു സിസ്റ്റം ഉണ്ടായിരുന്നത് ബേല എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്ത് ആ നമ്മൾ ലാൻഡ് കൊടുത്തു അവർക്ക് ആ ലാൻഡ് അവർക്ക് കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റാതെ കിടന്നു പിന്നെ അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു പിന്നെ uh, നണ്ണറി ക്രിസ്ത്യൻ കോൺവെൻ്റ് അവർ അവരെ ഏറ്റെടുത്ത് അവർക്ക് കൃഷിയൊക്കെ പഠിപ്പിച്ചു കൊടുത്തു അപ്പോൾ ഈ കുറകർ അവർക്ക് ഈ ഭൂമികൾ ഈ കോൺവെൻറ്റിൻ്റെ സഹായത്തോട് കൂടിയിട്ട് അവർ നന്നായിട്ട് നെല്ല് കൃഷി ചെയ്തു നെല്ല് കൃഷി ചെയ്തിട്ട് ഈ നെല്ലിനെ ഈ നണ്ണ് അവിടുത്തെ അതിന് വേണ്ടിയിട്ടുണ്ടാക്കുന്ന ഒരു സിസ്റ്റർ അത് നെല്ലിനെ അവർ കൺസർവ് ചെയ്തു ഇവർക്ക് തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് അവർക്കറിയാം അല്ലെങ്കിൽ പെട്ട വിലയ്ക്ക് അവർ വിൽക്കും വിട്ടിട്ട് പിന്നെയും പട്ടിണി കിടക്കും അപ്പോൾ അതിന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ നെല്ല് ശേഖരിച്ച് വെച്ച് ഇവർക്ക് ഓരോ ദിവസവും അവർക്ക് ആവശ്യമുള്ള നെല്ല് കൊടുക്കുമായിരുന്നു അങ്ങനെ മിക്കവാറും something like three two six months അവരുടെ നെല്ല് അവർക്ക് തന്നെ യൂസ് ചെയ്യാൻ പറ്റി എങ്കിലും അവർ പഠിക്കാൻ തുടങ്ങി സ്കൂളിൽ പോയി പഠിക്കാൻ തുടങ്ങി എസ് എസ് എൽ സി പഠിച്ചോട് കൂടിയിട്ട് പിന്നെ മാംഗ്ലൂരിൽ പോയി ജോലി കിട്ടി ബിക്കോസ് അവർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ട്രൈബ് എന്നുള്ള എനിക്ക് മാംഗ്ലൂരിൽ ജോലി എങ്ങനെയായാലും അവർ ടെറിട്ടറി ജോലിയിൽ പോയി വേല പ്രോപ്പർട്ടി കുറേ ഇപ്പോൾ പലരാണ് അങ്ക് കൾട്ടിവേറ്റ് ചെയ്യണം പറയുന്നു പിന്നെ അവർക്ക് വേണ്ടിയിട്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിച്ചു അതിൽ ഒന്ന് രണ്ട് ഐറ്റംസ് വർ സക്സസ്ഫുൾ ഒന്ന് ഈ വെട്ടുകളിൽ ഉണ്ടാക്കുക ലാറ്ററായിട്ട് കട്ടി that was a successful thing പിന്നെ അവരുടെ കൾട്ടിവേറ്റ് ചിലവർക്ക് ഭൂമികളുണ്ടായിരുന്നു ആ ഭൂമിയിൽ കുറേശ്ശെ ഈ net problem that was a good success നന്നായിട്ട് നെറ്റ് കൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റി അതിലൊരു എക്സാമ്പിൾ എനിക്ക് വളരെ സ്ട്രൈക്കിങ് ഉണ്ട് എന്താണെന്നാൽ ഞങ്ങളിത് കൊടുത്തിട്ട് രണ്ട് മൂന്ന് കൊല്ലം വളരെ ഫാസ്റ്റ് ഗ്രോയിങ് വെറൈറ്റി ആയിരുന്നു അഞ്ച് കൊല്ലത്തിനുള്ളിൽ കൃഷി ഉണ്ടാക്കുക അത് കഴിഞ്ഞ് ഞങ്ങൾ റിവ്യൂവിന് പോയപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ പറയുമായിരുന്നു ഞാൻ അത്ര കൃഷി ചെയ്തു ഐ ഗോട്ട് സോ മച്ച് ഇത്രയും രൂപ കിട്ടി എന്നൊക്കെ പറഞ്ഞു ഒരു കുടുംബക്കാർ പറഞ്ഞു ഞങ്ങളെല്ലാം തിന്നു സാറേ ഒന്നും വിറ്റില്ല ഞാനും എൻ്റെ കുട്ടികളും തിന്നു ഐസ്ഫീൽഡ് അതാണ് ബുദ്ധി ഏറ്റവും ബുദ്ധിയായിട്ടുള്ള ഒരു റിസൾട്ട് അതാണ് കാരണം എന്താണ് ഇത്രയും നല്ലൊരു സാധനം അവർ പ്രൊഡ്യൂസ് ചെയ്തു അത് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാതെ കണ്ട അമേരിക്കന് വിറ്റിട്ട് അതിനകത്ത് അവർക്ക് കപ്പലണ്ടിയും മറ്റുമൊക്കെ തിന്നിട്ട് കഴിയുന്നതിനേക്കാളും ഏറ്റവും വലിയ ബുദ്ധി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏറ്റവും നല്ല സാധനം നമ്മൾ തന്നെ എൻജോയ് എൻജോയ് ചെയ്യണം ആദിവാസി മേഖലയിൽ എൻ്റെ ജോലിനെ കുറിച്ചിട്ട് ഓർക്കുമ്പോൾ ഈ കുറേ ഗുരുമാ ഗുരു ഗുരുനാഥന്മാരുണ്ട് ഏറ്റവും വലിയ ഗുരുനാഥൻ doctor P R G Mathur അത് ഒരാഴ്ചയ്ക്ക് മറ്റേ മുമ്പായിട്ട് അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹമാണ് എനിക്ക് ട്രൈബ്സിനെ കുറിച്ച് ക്രിസ്റ്റാർട്സ് ഒക്കെ ക്രിസ്റ്റാർട്സിൻ്റെ ഡയറക്ടറായിരുന്നു പേര് കേട്ട ലോകത്തിൽ മുഴുവനും തന്നെ പേര് കേട്ടിട്ടുള്ള ഒരു ആന്ത്രോപോളജിസ്റ്റാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ് ഞാൻ കുറുമ്പിനെ കുറിച്ചിട്ട് പ്രത്യേകിച്ചിട്ട് പഠിച്ചത് ഈ കുടുംബാധിഷ്ഠിതമായിട്ടുള്ള അല്ലെങ്കിൽ ക്ലാൻ അടിസ്ഥിതമായിട്ട് അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് ഫാമിലീസ് ക്ലാൻ അടിസ്ഥിതമായിട്ടുള്ള ഒരു വ്യൂ പോയിൻ്റാണ് ട്രൈബൽ വെൽഫെയറിന് വേണ്ടത് എന്നുള്ള ഒരു പ്രിൻസിപ്പിൾ അദ്ദേഹത്തിൻ്റെ ഇതാണ് പഠിച്ചത് പോരാതെ തന്നെ ട്രൈബ്സിനെയും കുറിച്ചിട്ട് എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് അവരെ പോയി കാണുക വേറെ ഒന്നും ചെയ്തില്ലെങ്കിൽ ഒന്ന് പോയി കാണുകയെങ്കിലും ചെയ്യണം എന്നുള്ള പ്രിൻസിപ്പിളും അദ്ദേഹമാണ് പഠിപ്പിച്ചത് പിന്നെ എന്നെക്കാളും എത്രയോ അധികം കഷ്ടപ്പാടും പിന്നെ ത്യാഗം അനുഭവിച്ചിട്ടുള്ള കുറേ ഉദ്യോഗസ്ഥന്മാരുണ്ട് ഒന്ന് പരീത് കുട്ടി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഗ്രാമസേവക്കായിരുന്നു അട്ടപ്പാടിയിൽ ഗ്രാമസേവക്കായിരുന്നു അദ്ദേഹം വളണ്ടിയർ ചെയ്തിട്ട് കുടുംബരുടെ ഇടയിൽ താമസിച്ച് വളരെ കഷ്ടപ്പെട്ടിട്ട് കഷ്ടപ്പെട്ടിട്ടിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഈ കാര്യം അദ്ദേഹം ഏകദേശം ഒരു കൊല്ലം മുമ്പ് മരിച്ചുപോയി പിന്നെ എനിക്ക് ഓർമ്മയുള്ളത് പിന്നെ വേണി കൃഷ്ണൻ അദ്ദേഹം പ്രസിദ്ധനായിട്ടുള്ളൊരു റൈറ്ററും ഒക്കെയാണ് പിന്നെ ഒരു സാഹിത്യകാരൻ കൂടിയിട്ടാണ് വേണി കൃഷ്ണൻ അദ്ദേഹം ഈ ഇടമലക്കുടിയിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ കാല് പിന്നെ മുടന്നും ഉണ്ടെങ്കിൽ കൂടിയിട്ട് ഇരുപത്തിരണ്ട് കിലോമീറ്റർ നടക്കണം ഇടമലക്കുടിയിലേക്കെത്താൻ അത് കഷ്ടപ്പെട്ടിട്ട് നടന്ന് ഇടമലക്കുടിയിലത്തെ ട്രൈബ്സിന് വേണ്ടി ചെയ്തിട്ടുള്ള പിന്നെ ഒരാൾ അദ്ദേഹത്തിന് പറയുന്നത് കുറക ഷെനോയ് എന്നാണ് അദ്ദേഹം ഒരു ഷെനോയാണ് ട്രൈബൽ വെൽഫെയർ ഓഫീസറായിരുന്നു കുറകളുടെ ഇടയിൽ അദ്ദേഹം ഒരു കുറകനായിപ്പോയി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എന്നിട്ട് അദ്ദേഹത്തിന് കുറകർഷനായി എന്നാണ് അങ്ങനെ കുറച്ച് പേര് എനിക്ക് എന്നും ഓർമ്മയുണ്ട് അവരാണ് എനിക്ക് വാസം പറയുകയാണെങ്കിൽ എൻ്റെ ഇൻസ്പിറേഷൻ എനിക്ക് എന്നെക്കുറിച്ച് പലരും പറയും അയ്യോ വലിയ ത്യാഗം അനുഭവിച്ചു വാസ്തവത്തിൽ ഞാൻ ത്യാഗം അനുഭവിച്ചിട്ടില്ല ഇവരെ എന്നെ ആലോചിക്കുമ്പോൾ ഞാൻ ത്യാഗം അനുഭവിച്ചിട്ടില്ല അവരാണ് ത്യാഗികളായിട്ടുള്ളത് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ മറക്കാൻ കഴിയാത്ത ആൾക്കാർ doctor Potti doctor A G G Menon doctor Krishnan Nair veterinary അതെ വെറ്ററിനറി ഫാക്കൽറ്റിയിൽ വേറെയും കുറേ R S Iyer Sugandhan R S I R S Iyer ഇങ്ങനെ പിന്നെ ചെറുപ്പക്കാരുടെ ഇടയിൽ പിന്നെ രാജേന്ദ്രൻ പിന്നെ ഇവിടെ ഇവിടെ വേറെ പ്രത്യേകിച്ച് അഗ്രികൾച്ചറൽ ഓഫീസേഴ്സിനെ അന്ന് ഓർമ്മയില്ല ആർ എസ് ഐയുടെ കീഴിൽ ഇങ്ങനെ കുറച്ച് പേര് പ്രത്യേകിച്ച് വെറ്ററിനറി പിന്നെ ഫാക്കൽറ്റിയിൽ വളരെ ഡെഡിക്കേറ്റഡ് സയൻറ്റിസ്റ്റിൻ്റെ കൃഷ്ണനായർ സാർ ഉണ്ടായിരുന്നു കൃഷ്ണനായർ അത് ഇപ്പം അമേരിക്കയിലാണ് ഡോക്ടർ ഡോക്ടർ പ്രേമ പ്രേമയ്യർ വളരെ ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള സർവ് ഓഫീസറായിരുന്നു വെരി ബ്രില്യൻ്റ് പേഴ്സൺ ആട് വളർത്തി കോഴി വളർത്തി കാടക്കോഴികളെ വളർത്തി അതൊക്കെ എ പി സിയുടെ വീട്ടിൽ വന്നവർ പറയുമായിരുന്നു ശരിക്കും എ പി സി ആവുന്നത് ഇദ്ദേഹമാണ് എല്ലാ കൃഷിയും ചെയ്തിട്ടുണ്ട് കാടകൃഷി ഇവരുടെ ഇൻസ്പിറേഷൻ പക്ഷേ കഷ്ടപ്പെട്ട് എന്ത് പറ്റിയറിയോ കുട്ടികൾക്ക് കാടകളി ഇഷ്ടമായി കൊല്ലാൻ സമ്മതിക്കില്ല ഓരോ അല്ലെങ്കിൽ നമ്മൾ ഇപ്പം ഞങ്ങൾ ആരും ലോണൊന്നും കഴിക്കില്ല പണ്ട് നമ്മുടെ വീട്ടിൽ വളർത്തുന്നതിനൊന്നും ഞങ്ങൾ എടുക്കില്ല പാലെടുക്കും അത്രയേ ഉള്ളൂ കോഴിയൊക്കെ ഇതായ ആർക്കെങ്കിലും കൊടുക്കും അത്രയേ ഉള്ളൂ